اللهم عبدك وابن أمتك يحتاج إلى رحمتك وأنت غني عن عذابه إن كان محسنا فزد في حسناته وإن كان مسيئا فتجاوز عنه അള്ളാഹുവെ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ പുത്രനുമിതാ നിന്റെ കാരുണ്യത്തിന് ഏറെ ആവശ്യമായിരിക്കുന്നു അവനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലാത്തവനാണു നീ അവൻ നന്മ പ്രവർത്തിച്ചവനാണെങ്കിൽ അവൻ്റെ നന്മയെ നീ വർദ്ധിപ്പിക്കണമേ അവൻ തിന്മ ചെയ്തവനാണെങ്കിൽ അത് നീ വിട്ടുമാപ്പാക്കണമേ